പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾക്ക് ഒരു പെൻഗുവിനെ വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം പെൻഗ്വിനുകൾ പക്ഷികളാണ് എന്നാൽ അവയ്ക്ക് പറക്കാൻ സാധിക്കില്ല അവ അവയുടെ ചിറകുകൾ പറക്കുന്നതിന് പകരം നീന്തുന്നതിനാണ് ഉപയോഗിക്കുന്നത് പെൻഗ്വിനുകൾ വലിയ നീന്തൽക്കാരാണ് അവയ്ക്ക് വെള്ളത്തിനടിയിലും കരയിലും ജീവിക്കുവാൻ സാധിക്കും മിക്കപ്പോഴും അവ വെള്ളത്തിനടിയിലാണ് ജീവിക്കുന്നത് പെൻഗ്വിനുകൾക്ക് നല്ല ശക്തിയുണ്ട് വെള്ളത്തിനടിയിൽ മാത്രം ഇരുണ്ട സ്ഥലങ്ങളിൽ പോലും വെള്ളത്തിനടിയിൽ പെൻഗ്വിനുകൾക്ക് നന്നായി കാണാൻ സാധിക്കും എന്നാലോ കരയിലേക്ക് വരുമ്പോൾ അവർക്ക് അത്രയ്ക്ക് നന്നായി കാണാൻ സാധിക്കില്ല കാഴ്ചശക്തി കുറവാണ് കരയിൽ പെൺകുനികൾ കൊച്ചു കൊച്ചു മീനുകളെയൊക്കെ തിന്നാണ് ജീവിക്കുന്നത് അവ മിക്കപ്പോഴും വെള്ളത്തിനടിയിലാണ് ജീവിക്കുന്നതെന്ന് പറഞ്ഞല്ലോ എന്നാൽ അവ മുട്ടയിടാനായിട്ട് കരയിലേക്ക് വരും എന്നിട്ട് കൊച്ചു കുഞ്ഞുങ്ങളെയൊക്കെ കരയിലാണ് വളർത്തുന്നത് പെൺകുനികളെ നമ്മൾ അന്റാർട്ടിക്കയിലാണ് മിക്കപ്പോഴും കാണുന്നത് അവിടെയാണ് അവ ജീവിക്കുന്നത് അവിടുത്തെ മഞ്ഞു മൂടിയ മലകളിലൂടെയൊക്കെ അവ എടുത്ത് വെള്ളത്തിലേക്ക് ചാടി നീന്തി നീന്തി നടക്കും ധാരാളം പെൺകിനുകൾ ഇങ്ങനെ വാടൽ വാടൽ വാടൽ ഇങ്ങനെ ചെയ്ത് ചെയ്ത് നടക്കുന്നത് നല്ല രസമുള്ള കാഴ്ചയാണ് waddle waddle waddle waddle like a penguin waddle waddle waddle വള്ളക്ക ലൈക്ക് പെൻഗ്വിൻ മിക്ക പെൻഗ്വിനുകളുടെയും ചുണ്ടിലും കഴുത്തിലും ചിറകിലും കാലിലും ചെറിയ ചുവപ്പും മഞ്ഞയും കലർന്ന നിറമുണ്ട് ബാക്കി മിക്കതും കറുപ്പും വെള്ളയുമാണ് അവയുടെ ശരീരത്തിലെ നിറങ്ങൾ നല്ല നല്ല cute cute cute cute animals അല്ല പക്ഷികളാണ് പെൻഗ്വിനുകൾ അപ്പോൾ കൂട്ടുകാരെല്ലാവരും പെൻഗ്വിനെ വരച്ച് നോക്കുമെന്ന് വിചാരിക്കുന്നു ഇതാ ഇവിടെ ഒരു സുന്ദരി പെൻഗ്വിൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ശരി കൂട്ടുകാരെ അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ ബായ്